അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു രോഗം മനുഷ്യൻ്റെ ജീവിതത്തിൽ സാധാരണ ഉണ്ടാവാറുള്ളൊരു കാര്യമാണ് പതിനായിരങ്ങൾ എല്ലാ ദിവസവും പല രോഗത്തിൻ്റെ പേരിലും ലോകത്ത് മരിച്ചു വീഴുന്നുണ്ട് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ലോകത്തെ മുഴുവൻ നിശ്ചലമാക്കുന്ന കൊറോണ കോവിഡ് നയൻറ്റീൻ എന്ന് പറയുന്ന രോഗത്തിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുകയാണ് നമ്മുടെ രാജ്യമടക്കം ലോക ജനത പ്രിയപ്പെട്ട സഹോദരന്മാരെ കലാലയങ്ങൾ അടക്കപ്പെടുന്ന റോഡുകൾ നിശ്ചലമാകുന്ന എയർപോർട്ടുകൾ മരുഭൂമിക്ക് സമാനമാകുന്ന വ്യാപാര ബന്ധങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ നഗരങ്ങളെല്ലാം ഹർത്താലിന് സമാനമാകുന്ന കയറ്റുമതിയും ഇറക്കുമതിയും ഒക്കെ തടയപ്പെട്ട ഒരു ലോകം ഈ ലോകത്ത് നമുക്കെങ്ങനെ മുന്നോട്ടു പോകാൻ കഴിയും ഈ ഒരു സാഹചര്യത്തിന്റെ വലുപ്പം ആരോടും ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല നമുക്ക് ബാധിക്കില്ലെന്ന് ധരിച്ചവരിലേക്കെല്ലാം രോഗം പടർന്നു കഴിഞ്ഞു അതുകൊണ്ട് നമ്മുടെ കേരളവും ഇന്ത്യ രാജ്യവും പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനം ഒറ്റക്കെട്ടായി ഈ മഹാമാരിയെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ് വികസിത രാജ്യങ്ങൾ പോലും പരാജയപ്പെടുന്നിടത്ത് ഇന്ത്യ രാജ്യത്തെ ഒരു കൊച്ചു സംസ്ഥാനവും നമ്മുടെ രാജ്യവും പ്രത്യേകിച്ച് കേരളം എല്ലാ പ്രതിസന്ധികളെയും ഒത്തൊരുമയോടുകൂടെ അതിജയിച്ച പാരമ്പര്യമുണ്ടെങ്കിൽ കൊറോണ വൈറസിനെ ഈ മഹാമാരിയെ നാമും ഒറ്റക്കെട്ടായി പ്രതിരോധിച്ച് അതിനെ അതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് വച്ച ഭൗതികമായ ഇതിനെ ഇതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാവിധ നിയമങ്ങളെയും അതുപോലെ തന്നെ നിയന്ത്രണങ്ങളെയും മാനിക്കുക എന്നതാണ് എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഏറ്റവും വലിയ ബാധ്യത പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ ഗവൺമെന്റ് അതുപോലെ തന്നെ ഈ രാജ്യത്തെ ഗവൺമെന്റും അവരോടൊപ്പം നിൽക്കുന്ന നമ്മുടെ പ്രതിപക്ഷവും എല്ലാ ജനങ്ങളും ഒന്നിച്ചുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യ വകുപ്പ് ആരോഗ്യ വകുപ്പിനോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്തെ നമ്മുടെ കേരളത്തിലെ പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ മെഡിക്കൽ രംഗ് പ്രവർത്തിക്കുന്ന നഴ്സുമാരും ഡോക്ടർമാരും ജില്ലാ ഭരണാധികാരികളാകുന്ന കലക്ടർമാരും അവരോടൊപ്പമുള്ളവരും എണ്ണയിട്ട യന്ത്രം പോലെ രാത്രി പോലും ഉറക്കൊഴിഞ്ഞുകൊണ്ട് രോഗം ബാധിച്ചവരും രോഗം ബാധിച്ചവർ സഞ്ചരിച്ചെടുത്തുള്ള ആളുകളെ പോലും തെരഞ്ഞു പിടിച്ചുകൊണ്ട് ഈ മഹാമാരിക്കെതിരെ പ്രതിരോധ നിര സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ നാടിനെ ഇതിൽ നിന്ന് കാക്കാനും സംരക്ഷിക്കുവാനുമുള്ള ശ്രമവുമായി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയാണ് നമ്മുടെ ഗവൺമെന്റും ആരോഗ്യവകുപ്പും മുന്നോട്ട് വെച്ച നിയന്ത്രണങ്ങളോടൊപ്പം നിൽക്കും ഈ രാജ്യത്തെ ജനങ്ങൾ നമ്മുടെ മതപണ്ഡിതന്മാർ നമ്മുടെ ആലിമീങ്ങൾ പണ്ഡിതന്മാർ സന്നദ്ധ സംഘടനകൾ മഹാനായ റയീസ് ഉലലമയും മൈദിൻ ചെയർമാൻ ബദുർ സാദാത്ത് ഖലീൽ തങ്ങൾ ഉസ്താദ് അടക്കമുള്ള മുഴുവൻ ആളുകളും ഈ സമൂഹത്തോട് ഉത്ബോധിപ്പിച്ച ഈ നിയന്ത്രണങ്ങളോടൊപ്പം നിൽക്കണമെന്ന കാര്യം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഹിജറ പതിനെട്ടാം നൂറ്റാണ്ടിൽ പതിനെട്ടാം വർഷം മഹാനായ ഉമർബുൽ ഖത്താബ് റതിയല്ലാഹു അനുഹുവിന്റെ ഭരണകാലത്ത് അംബ്രുബിൻ ലാസ് റതിയല്ലാഹു അനുഹു ഗവർണറായിരുന്ന സമയത്ത് മുപ്പതിനായിരം ആളുകൾ മരണപ്പെട്ട മഹാമാരിയെ മുസ്ലിമീങ്ങൾ പ്രതിരോധിച്ചത് നഗരങ്ങളിൽ നിന്ന് മലമുകളിലേക്കും ഗ്രാമങ്ങളിലേക്കും ഒഴിഞ്ഞ ഭാഗത്തേക്കും ജനങ്ങളോട് മാറി താമസിക്കാൻ പറഞ്ഞുകൊണ്ടാണ് തിരുനബി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളും ജനങ്ങളോട് മഹാമാരിയാവുന്ന പകർച്ചവ്യാധികളിൽ നിന്ന് മാറി നിൽക്കുവാനും വളരെ ഗൗരവത്തോടുകൂടി അതിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെടുക മാത്രമല്ല ചെയ്തത് ഭൗതിക പ്രതിരോധങ്ങളെ രാജ്യത്തെ ഹെൽത്ത് വകുപ്പും അതുപോലെ ഭരണകൂടവും നമ്മോട് കൽപ്പിക്കുന്ന അതുപോലത്തെ പ്രതിരോധ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ ഹബീബ് മാനിക്കാനും അത് നടപ്പാക്കാനും ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ സമൂഹത്തിനും രാജ്യത്തും വലിയ പ്രതിസന്ധി നേരിട്ടപ്പോൾ ഒരു മാസക്കാലം നാസിലത്തിന്റെ കുനൂത്തോതിയിട്ട് ഈ പ്രതിരോധത്തിൽ നിന്ന് അള്ളാഹുവിനോട് യാചിച്ച പാരമ്പര്യം നമുക്ക് കാണാൻ കഴിയും അതാണ് ഇന്നും ഈ ജുമാക്കും നാം സാധാരണ സുബിഹിക്ക് ഓതുന്ന കുനൂത്തിലപ്പുറം എല്ലാ വക്കത്ത് നിസ്കാരങ്ങളിലും നമ്മുടെ പള്ളികളിൽ നമ്മുടെ നേതാക്കളുടെ ആഹ്വാനപ്രകാരം ഭൗതിക പ്രതിരോധ നിയന്ത്രണങ്ങളെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് തന്നെ സിട്ടാവായ അള്ളാഹുവിലേക്ക് മടങ്ങുക എന്ന ആഹ്വാനം നാം ഉൾക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തെ നമ്മുടെ നാട്ടിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും ഭരണകൂടവും അതുപോലെ ജില്ലാ ഭരണകൂടങ്ങളും അതുപോലെ ഡോക്ടർമാരും നഴ്സുമാരും ആരോഗ്യ പ്രവർത്തകരും ചെയ്തുകൊണ്ടിരിക്കുന്ന തീവ്രമായ യത്നങ്ങളോടൊപ്പം ആ യത്നങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് മഹദിൻ അക്കാദമിയുടെ അടക്കമുള്ള അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് അതിനോടൊപ്പം നിന്ന് നമുക്ക് ഒന്നിച്ച് ഇതിനെ പ്രതിരോധിച്ച് പൊരുതാമെന്ന് പറഞ്ഞ് അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാത്തുഹു